എല്ലാവർക്കും വിത്തിരിട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആദി നിനക്ക് എങ്ങോട്ടാ പോകേണ്ടേ പുതിയ കോഴിക്കോട് ബീച്ച് എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോവാലോ എന്ത് രസമുണ്ട് നമ്മുടെ കോഴിക്കോട് ബീച്ച് നിനക്ക് ഇഷ്ടായോ നമുക്ക് ഇതൊക്കെ കപ്പൽ ഇപ്പൊ വീഡിയോന്റെ സെറ്റപ്പ് എങ്ങനെ നോക്കാം ഈ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ചെയ്യേണ്ട വെച്ചാൽ നീല തുണിയോ അല്ലെങ്കിൽ പച്ച തുണിയോ എടുക്കുക ഇനി നമുക്ക് കെ മാസ്റ്റർ ആപ്പിലേക്ക് പോവാം ആദ്യം ഗെയിം മാസ്റ്റർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ക്രിയേറ്റ് ന്യൂ വീഡിയോ നിൽക്കുക എക്സ്പെക്ട് റേഷ്യോ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക എന്നിട്ട് ആദ്യം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക കളർ ഇവിടെ ആദ്യം വൈറ്റ് എടുത്തതിന് ശേഷം വൈറ്റിൽ പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് അവിടെ കളർ എടുക്കുക അത് ബ്ലൂ ആക്കി കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് ആക്കി എടുക്കുക കുറച്ച് നീട്ടിയിടുക ടിക്ക് അടിക്കുക പിന്നെ ലെയർ മീഡിയ മൂന്ന് വീഡിയോ ഇതിലേക്കുണ്ട് ഇമ്പോർട്ട് ചെയ്യാം ഇങ്ങനെ കറക്റ്റ് വലിച്ചു വെച്ചിട്ട് സൈഡിലോട്ട് പോയാൽ ക്രോമാക്കി ക്രോമാക്കി കണ്ട് എനേബിൾ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് കാണാൻ ഈ വെള്ള സർഫ് വെള്ളത്രത്തോളം ചേർത്തിട്ട് എത്ര ചേർത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് പോയി കിട്ടും ക്ലിക്ക് ചെയ്യാം എൻ്റെ ഇത് ലൈഫ് ചെയ്തിട്ടുണ്ട് ടിക്കടിക്കാം അതിനുശേഷം അത് കറക്റ്റ് വെച്ച് കട്ട് ചെയ്യാം donc il faut te dire export ആയതിനു ശേഷം ഒരു പുതിയൊരു സ്ക്രീൻ സെലക്ട് ചെയ്തതിനു ശേഷം ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടെടുക്കുകയാണ് നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ടിൽ വലിച്ച് ഫ്രണ്ടിലോട്ട് ഇടില്ല മീഡിയ ഒരുപാട് എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ക്രോമാക്കി എനേബിൾ ചെയ്യാം വൈറ്റ് ആക്കിയിട്ട് ഷാർപ്പ് ചെയ്ത് ചെയ്യാം നമ്മൾ കറക്റ്റ് ഫിറ്റ് ചെയ്തെടുത്ത് ടിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട് ഇനിയോടെ കുറച്ചുകൂടെ വെച്ച് ഇനി ഇതോടെ വെച്ച് കട്ട് ചെയ്യാം ടിക്ക് ചെയ്യാം വീഡിയോ ഇവിടെ റെഡി നിങ്ങൾക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് വേണ്ടിയത് ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ശേഷം ലെയർ മീഡിയ ക്രോമാക്കി ഓക്കെ Так дать пацанам посчитать потери Суммы нули погибают на сцене Снова